എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ആദ്യ അജയ് ഞാൻ കേംബ്രിഡ്ജ് സ്കൂളിൽ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇന്ന് നമുക്കൊരു ആപ്പ് ഉണ്ടാക്കാം അതിനു മുൻപായി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലെ കാൽക്കുലേറ്റർ ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ എങ്കിൽ നമുക്കും ഒരു കാൽക്കുലേറ്റർ ആപ്പ് ഉണ്ടാക്കാം അതിന്റെ പേരാണ് മൈ കാൽക്കുലേറ്റർ ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് code to play Q T P I robotics തന്നെ ഒരു പ്ലാറ്റ്ഫോമാണ് കോട്ട് പ്ലേ ഇന്ന് എൻ്റെ കൂടെ ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനായിട്ട് എൻ്റെ ഫ്രണ്ട് ടാനിയും ഉണ്ട് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് നമ്മളൊരു വെബ് ബ്രൗസർ എടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഗൂഗിളാണ് എടുക്കുന്നത് ഗൂഗിളിനകത്ത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ടെസി dot in sign in with Google start new project എന്ന് കൊടുക്കണം സ്റ്റാർട്ട് ന്യൂ പ്രോജക്റ്റിനകത്ത് പ്രോജക്റ്റ് നെയിം ചോദിക്കും അതിനകത്ത് മൈ കാൽ ഞാൻ ഇപ്പോൾ ഷോർട്ട് ഫോം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മൈ കാൽക്കുലേറ്റ് ഒന്ന് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം പ്രോജക്റ്റ് നെയിം കൊടുത്തു കഴിഞ്ഞിട്ട് ഓക്കെ ഞെക്കണം ഇനി ആ പ്രോജക്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഞെക്കണം ഇത് നമ്മുടെ ഇപ്പോൾ സ്ക്രീനിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ കോമ്പണൻസും ഇൻ്റർഫേസിൽ നിന്ന് റാഡ് ചെയ്യാം ആദ്യം നമുക്ക് ഒരു ലേബിൾ ഒരു ടെക്സ്റ്റ് ബോക്സ് വീണ്ടും ഒരു ലേബിൾ ഒരു ടെക്സ്റ്റ് ബോക്സ് ഇപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ label text box label text box എന്ന് കൊടുത്തത് ഇനി ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തതെന്ന് ലേബിളിൽ പോയിട്ട് ലേബിൾ ഞെക്കിയിട്ട് പ്രോപ്പർട്ടീസിൽ പോയിട്ട് തന്നെ റീനെയിം ചെയ്യുന്നത് enter the first number. ഇനി ലേബിൾ ടു പോയിട്ട് പ്രോപ്പർട്ടീസിൽ പോയിട്ട് അതിനകത്ത് കൊടുക്കാം enter the second number enter the second number ഇപ്പോൾ മനസ്സിലേക്കാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തതെന്ന് ഈ എൻ്റർ ദ ഫസ്റ്റ് നമ്പർ കൊടുത്തതിന് ശേഷം അതിൻ്റെ അടിയിൽ നമുക്ക് ആ നമ്പർ എഴുതാം സെക്കൻഡ് നമ്പറിൻ്റെ അടിയിൽ ആ ടെക്സ്റ്റ് ബോക്സിനകത്ത് ആ നമ്പർ എഴുതാം അതിനാണ് ഞാൻ ഇങ്ങനെ കൊടുത്തത് ഇനി നമുക്ക് ഈ കോമ്പണൻസിനകത്ത് ടെക്സ്റ്റ് ബോക്സിനൊക്കെ ആയിട്ട് റീനെയിം ഞെക്കണം നമ്മളിനി റീനെയിം ചെയ്യാൻ പോകുന്നത് input number one text box two എടുത്തിട്ട് റീനെയിം ചെയ്യണം ഇൻപുട്ട് നമ്പർ ടു ഈ റീനെയിം ചെയ്യുന്നത് കോമ്പണൻസിലാണ് കേട്ടോ നമ്മൾ അതിനെ റീനെയിം ചെയ്തു ഇനി നമുക്ക് നാല് ചെക്ക് ചെക്ക് ബോക്സ് എടുക്കാം വൺ ഇപ്പം നിങ്ങൾ കരുതും എന്തുകൊണ്ടാണ് ഞാൻ നാല് ചെക്ക് ബോക്സ് എടുത്തതെന്ന് നമ്മൾ ഈ കാൽക്കുലേറ്ററിനകത്ത് നാല് ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത് addition subtraction multiplication and division അതിനാണ് ഞാൻ നാല് ചെക്ക് ബോക്സ് എടുത്തത് അപ്പോൾ നമുക്കിതിനെ കോമ്പോണൻസിലും പ്രോപ്പർട്ടീസിലും റീനെയിം ചെയ്യാം അങ്ങനെ നമ്മൾ അതിനെ റീനെയിം ചെയ്തിട്ടുണ്ട് കോമ്പോണൻസിലും പ്രോപ്പർട്ടീസിലും ഇനി നമുക്ക് അതിന് ഫോൺ ബോൾഡും എല്ലാത്തിനും ഫോൺ ബോൾഡ് നമുക്ക് കൊടുക്കാം ഇനി ഈ നാല് ഓപ്പറേഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ബട്ടൺ ഒരു ടെക്സ്റ്റ് ബോക്സ് വീണ്ടും ഒരു ബട്ടൺ പിന്നെ മീഡിയയിൽ പോയിട്ട് ഒരു text to speech text to speech component ഇനി ഈ ബട്ടനെ നമ്മൾ റീനെയിം ചെയ്യാൻ പോവാണ് ഗെറ്റ് റിസൾട്ട് ടെക്സ്റ്റ് ബോക്സ് നമ്മൾ റീനെയിം ചെയ്യാൻ പോവാണ് ഷോ റിസൾട്ട് ബട്ടൺ ടുവിനെ റീനെയിം ചെയ്യാൻ പോവാണ് പീക്ക് അപ്പോൾ ഈ ഗെറ്റ് റിസൾട്ട് ഈ സ്ക്രീനിൽ വന്നില്ല അപ്പോൾ ഗെറ്റ് റിസൾട്ട് പോയിട്ട് ആ ഗെറ്റ് റിസൾട്ട് ഞെക്കിയിട്ട് പ്രോപ്പർട്ടീസിനകത്ത് ചേഞ്ച് ചെയ്യണം നമ്മളിപ്പോൾ അതിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എല്ലാ പ്രോപ്പർട്ടി ചില പ്രോപ്പർട്ടീസിന് ചില കോമ്പണൻസിൻ്റെ പ്രോപ്പർട്ടീസിന് കുറച്ച് മാറ്റങ്ങൾ വരുത്താം ഇനി നമുക്ക് സ്ക്രീൻ വണ്ണിൽ പോയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഞെക്കി അപ്ലോഡ് ഫയൽ ഞെക്കി ചൂസ് ഫയൽ ഞെക്കണം നമുക്കിഷ്ടം ഇപ്പോൾ നിങ്ങളുടെ ക്യാമറയിലാണെങ്കിൽ അതുവഴി എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ സ്റ്റോർ ചെയ്തേക്കുന്നത് അവിടെ പോയി എടുക്കാം ഞാനിപ്പോൾ സ്റ്റോർ ചെയ്തേക്കുന്നത് ഫയൽസിലാണ് ഫയൽസ് ഞെക്കിയിട്ട് ഈ പിക്ചറാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഞെക്കാം ഓക്കെ എനിക്ക് കാണാൻ കഴിയും ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇതാ ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇപ്പോൾ ചിലവർക്ക് ഞാനിപ്പോൾ ചെയ്ത കുറേ ഈ കോമ്പോണൻസ് ഒക്കെ ചിലർക്ക് നടുക്ക് വരണം അല്ലെങ്കിൽ റൈറ്റ് സൈഡ് വരണം അല്ലെങ്കിൽ ഇപ്പോൾ ലെഫ്റ്റിൽ തന്നെ എന്ന് കരുതാം എനിക്ക് സെൻറ്ററി മതി അപ്പോൾ ഞാൻ സ്ക്രീൻ വണ്ണിൽ പോയിട്ട് അലൈൻ ഹോൾസോണ്ടിലും അലൈൻ വെർട്ടിക്കലും സെൻറ്റർ ആക്കും സെൻറ്റർ സെൻറ്റർ ഇനി നമുക്ക് ഇൻപുട്ട് വണ്ണിന് ഫോണ്ട് ബോൾഡായിട്ട് കൊടുക്കാം ഇറ്റാലിക്കും കൊടുക്കാം പിന്നെ അതിൽ നമ്പേഴ്സ് ഉള്ളിൽ ടിക്ക് ചെയ്ത് കൊടുക്കാം ഇൻപുട്ട് അങ്ങനെ ചെയ്യാം ഫോൺ ബോൾഡ് കൊടുക്കാം ഫോൺ ഇറ്റാലിക് കൊടുക്കാം നമ്പേഴ്സ് ഉള്ളിൽ കൊടുക്കാം ഇനി ലേബൽ വണ്ണിൽ പോയിട്ട് അതിനും ഫോൺ ബോൾഡായിട്ടും ഇറ്റാലിക്കായിട്ടും കൊടുക്കാം സെയിം വേ ലേബിൾ ടുവിനും ഇനി നമ്മൾ ഷോ റിസൾട്ട് ഞെക്കിയിട്ട് റീഡ് ഓൺലി എന്നിൽ ടിക്ക് ചെയ്യാൻ പോവാണ് അത് കഴിഞ്ഞ് നമ്മൾ സ്പീക്ക് ഞെക്കും ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ സ്പീക്ക് എന്നല്ല ടെക്സ്റ്റ് ഫോർ ബട്ടൺ ടു എന്നാണ് അപ്പോൾ ആ ടെക്സ്റ്റിൽ പോയിട്ട് അതിനെ സ്പീക്ക് എന്നാക്കണം സ്പീക്ക് എന്ന് കൊടുത്തു ഇനി നമുക്കൊരു ഇമേജ് കൊടുക്കാം ഈ സ്പീക്കിനെ നമുക്ക് കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് ഒരു ഇമേജ് കൊടുക്കാം അപ്പം ഇമേജ് ഞെക്കിയിട്ട് അപ്ലോഡ് ഫൈ ഞെക്കണം വീണ്ടും ഫയൽസിൽ പോവാണ് ഈ പിക്ചറാണ് ഈ ഫസ്റ്റ് പിക്ചറാണ് എനിക്ക് കൊടുക്കേണ്ടത് അപ്പം ഞാൻ ഞെക്കും ഓക്കെ ഇപ്പോൾ എനിക്ക് കാണാൻ കഴിയും സ്പീക്ക് ഒരു ഇമേജ് ഒരു ഇമേജ് ബട്ടണായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സൈസ് വളരെ വലുതാണ് അതിൻ്റെ സൈസ് എനിക്കൊന്ന് കുറയ്ക്കണം അപ്പോൾ ഹൈറ്റിൽ പോയിട്ട് നിങ്ങൾക്കൊന്നെങ്കിൽ പിക്സലോ അല്ലെങ്കിൽ പേഴ്സൻ്റോ എടുക്കാം ഞാൻ ഒരു പേഴ്സൻ്റ് എടുക്കാം അതെടുത്തിട്ട് അത് ഫിഫ്റ്റീൻ പേഴ്സൻറ്റിന് കൊടുക്കുക വിട്ടും അതുപോലെ തന്നെ ചെയ്യാം നിങ്ങൾക്കിപ്പോൾ പിക്സലിനാണ് കൊടുക്കേണ്ടതെങ്കിൽ അങ്ങനെയും കൊടുക്കാം പക്ഷെ ഞാനിവിടെ ഇപ്പോൾ പേഴ്സൻറ്റിലാണ് കൊടുക്കുന്നത് ഓക്കെ ഇപ്പം അത് ഒന്ന് സൈഡ് കുറഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്തുള്ള സ്പീക്ക് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നില്ല അപ്പോൾ അതിൻ്റെ കളർ മാറ്റാം ആ ടെക്സ്റ്റിൻ്റെ കളറിന് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഒരു ഡാർക്ക് നമുക്ക് ഇപ്പോൾ ബ്ലാക്കിനകത്ത് കാണാൻ കഴിയുന്നൊരു കളർ കൊടുക്കാം നമുക്ക് റെഡ് ഒന്ന് കൊടുക്കാം ഓക്കെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് നമുക്കത് അങ്ങനെ നമ്മൾ ഡിസൈനിങ് പാർട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇനി എൻ്റെ ഫ്രണ്ട് നിങ്ങൾക്ക് ബ്ലോഗ്സ് പാർട്ടും അതിനൊപ്പം തന്നെ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഫോണിലോട്ടൊക്കെ എത്തണമെന്നുള്ളത് പറഞ്ഞു തരുന്നതായിരിക്കും ഹലോ കൂട്ടുകാരെ ഇപ്പം എൻ്റെ കൂട്ടുകാരി ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഡിസൈൻ ഇന്റർഫേസ് കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് നമ്മുടെ കോഡിംഗ് ആണ് നമ്മുടെ ബ്ലോക്സ് ഇന്റർഫേസ് ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മൈ കാൽക്കുലേറ്റർ ആപ്പ് ഫിനിഷ് ആവത്തുള്ളൂ പക്ഷെ അതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു ചോദ്യമുണ്ട് നമ്മുടെ മൈ കാൽക്കുലേറ്റർ ആപ്പിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും എന്താ ഞാൻ പറഞ്ഞുതരാം ഇൻപുട്ട് നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ കൊടുക്കുന്ന നമ്പേഴ്സ് ആണ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഇപ്പൊ നമുക്ക് നമ്മുടെ ബ്ലോക്സ് ഇൻ്റർഫേസിലോട്ട് പോവാം അപ്പൊ കൂട്ടുകാരെ എൻ്റെ ഡിസൈനർ ഇൻ്റർഫേസ് കഴിഞ്ഞു ഞാൻ പിക്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്പീക്ക് ബട്ടൺ ഇട്ടിട്ടുണ്ട് എൻ്റെ ഡിസൈനർ ഇൻ്റർഫേസ് കഴിഞ്ഞു ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ബ്ലോക്സ് ഇൻ്റർഫേസ് ആണ് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ ബ്ലോക്സ് ഇൻ്റർഫേസിലോട്ട് പോയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് കിട്ടുന്നത് ഒരു വ്യൂവർ സെക്ഷൻ അതൊരു ബ്ലാങ്ക് സെഷനാണ് അതായത് നമ്മുടെ ബിൽറ്റ് ഇൻ കോമ്പോണൻസും നമ്മുടെ സ്ക്രീൻ വൺ കോമ്പോണൻസും നമുക്ക് ഇവിടെ കിട്ടും അപ്പം ഞാൻ ഈ ആപ്പിൻ്റെ ഒരു ലോജിക്ക് പറഞ്ഞുതരാം മൈ കാൽക്കുലേറ്ററിൻ്റെ ഇതിൻ്റെ ലോജിക്ക് നമ്മൾ റിസൾട്ട് ഇടുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്തുവാ അപ്പം നമുക്ക് ആ ലോജിക്കിലോട്ട് പോയാലോ അതെങ്ങനെ ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം when result click do what അപ്പം ഞാൻ അത് ഈ സ്പേസിൽ കൊടുക്കാൻ പോവാണ് നമുക്കൊരു ഇഫ് ദൻ എൽസ് ബ്ലോക്ക് എടുത്ത് ഇടാം ഇപ്പൊ ഉള്ള സ്പേസ് നമുക്ക് കിട്ടി നമുക്കിനി സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ പിന്നെ നമ്മുടെ റിസൾട്ടിന് വേണ്ടി ഇടാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു ഇനിയും സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം നമ്മുടെ സെക്കൻഡ് പാർട്ടില് ഇവിടെ അഡീഷൻ ചെക്ക്ഡ് ആണെങ്കിൽ നമുക്ക് എന്തോ കിട്ടണ്ടേന്ന് നോക്കാം അപ്പോൾ അഡീഷനിലോട്ട് പോവാ അഡീഷൻ ചെക്ക് ഇപ്പൊ എന്തോ കിട്ടണ്ടേ ഇപ്പൊ show result set show result text to ഇപ്പൊ നമ്മുടെ റിസൾട്ട് എന്താണെന്ന് അറിയണ്ടേ set show result text to ഇത് അഡീഷൻ ആയതുകൊണ്ട് നമുക്ക് മാത്ത് ബ്ലോക്കില് അഡീഷൻ എടുത്തിടാം അത് കഴിഞ്ഞിട്ട് നമ്മൾ input number one input number one text plus input number two text അമ്പതേ അപ്പതേ നമ്മുടെ ഈ അഡിഷന്റെ ആയി ഇനി നമുക്ക് സബ്ട്രാക്ഷനും കൂടെ ചെയ്യണം അതുകൊണ്ട് ഞാൻ ഈ ബ്ലോക്ക് ബ്ലോക്ക് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റീവ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ സ്ക്രീൻ വൺ കോമ്പോണൻസിൽ പോയിട്ടും എടുക്കാം ഞാനിവിടെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്തേക്കുക ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇടാം ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സബ്ട്രാക്ഷൻ നമ്മൾ അഡിഷൻ ചെയ്തില്ല അതുകൊണ്ട് നമുക്ക് ആദ്യം നമ്മുടെ മാത്ത് ബ്ലോക്ക് എടുത്തിടാം സബ്ട്രാക്ഷൻ ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ and then ചെയ്തിട്ട് it ഞാൻ അഡീഷന് ഇട്ടു സബ്ട്രാക്ഷനും ഷോ റിസൾട്ട് എക്സ് ഇത് മൈനസ് മൾട്ടിപ്ലിക്കേഷനും show result X two into two പിന്നെ ഡിവിഷനും ചെയ്തു പിന്നെ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഈസി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഈ സ്ക്രീൻ വൺ കോമ്പനൻസി പോയിട്ട് പിന്നെയും എടുക്കാവുന്നതാണ് നമുക്ക് വേണ്ട നമുക്ക് ഓൾറെഡി അഡീഷൻ്റെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ നിങ്ങളോട് എല്ലാവരോടും അടുത്ത ലോജിക്ക് പറഞ്ഞുതരാം അടുത്ത ലോജിക്ക് എന്തുവെന്ന് വെച്ചാൽ ഓക്കെ നമ്മളുടെ അടുത്ത ലോജിക്ക് ഇപ്പോൾ ഇത്രയും പാർട്ട് കഴിഞ്ഞു അപ്പം നമ്മൾ അഡീഷൻ ഇടുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടണ്ടേ അപ്പം അതിൻ്റെയും കൂടെ ഇവിടെ ഇട്ട് കൊടുക്കാം അപ്പോൾ എന്ത് show result set show result text to നമ്മൾ ഇത് കൊടുക്കുമ്പോൾ ടെക്സ്റ്റ് ആണോ എനേബിൾഡ് ആണോ അതൊക്കെ കെയർഫുൾ ആയിട്ട് ചെയ്യണം നമ്മൾ അഡീഷൻ ചെക്ക് ബോക്സോ മൾട്ടിപ്ലിക്കേഷൻ ചെക്ക് ബോക്സോ ചെക്ക് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ബ്ലാങ്ക് ആയിട്ട് വിടാൻ വേണ്ടി ഒരു ബ്ലാങ്ക് ഇത് കൊടുക്കുവാണ് ഞാൻ കോഡിങ്ങിന്റെ മെയിൻ പാർട്ട് കഴിഞ്ഞു അപ്പൊ ഈ ഒരു കോഡിംഗ് വെച്ച് നമ്മൾ മുമ്പോട്ട് പോവാണെങ്കിൽ എന്തോ പറ്റും ഞാൻ പറഞ്ഞുതരാം ഇപ്പതേ ഇതാണ് എൻ്റെ ഓക്കെ എൻ്റെ ബ്ലോഗ്സ് പാർട്ടിൽ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ ഡിസൈനർ പാർട്ട് കാണാം എൻ്റെ ഡിസൈനർ പാർട്ടിൽ ഞാൻ ആദ്യം കൊടുത്തേക്കുന്ന ഓക്കെ ഇപ്പം എൻ്റെ ഡിസൈനർ പാർട്ട് ഓപ്പൺ ആയി ഞാൻ എൻ്റെ ഡിസൈനർ പാർട്ടിൽ ആദ്യം ഇട്ടേക്കുന്ന അഡിഷൻ ആണ് അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ചെക്ക് ബോക്സും എനിക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ അതൊന്നും ഡിസേബിൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി വേണ്ടി ഒരു കോഡിങ് ചെയ്യാം ഞാൻ പറഞ്ഞതിന് മുമ്പ് ഇവിടെ ഇതും നമ്മുടെ ഡിസൈൻഡ് പാർട്ടിന്റെ കോമ്പൊനൻസ് തന്നെയാണ് അപ്പോൾ ഇവിടെയും അവൈലബിൾ ആണ് നമ്മുടെ ഡിസൈൻ പാർട്ടിൽ നേരിട്ട് പോകാനും അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള കോഡിങ് ആദ്യം ചെയ്യാം അപ്പോൾ അഡീഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയൊന്നും എനേബിൾ ആവാൻ പാടില്ല അതിന് വേണ്ടി നമ്മൾ ആ ഡിസേബിൾ ആക്കാൻ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ എനേബിൾഡ് ടു ഫോൾസ് എന്ന് ചെയ്യണം പിന്നെ അത് കാണിച്ചു തരാം ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് എനേബിൾഡ് ആണ് ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ നമുക്ക് സബ്ട്രാക്ഷൻ ഇവിടെ നമുക്ക് ഡിവിഷൻ കൊടുക്കാം ഇനി ഇതെല്ലാം എനേബിൾഡ് ടു ഫോൾസ് ചെയ്യണം അപ്പൊ നമുക്ക് ലോജിക്കിൽ പോയിട്ട് ഫോൾസ് ഒന്ന് ആദ്യം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം ഇതൊന്ന് ഇട്ട് കൊടുക്കാം പതി നമ്മുടെ അഡിഷൻ നമുക്കൊരു ഇപ്പൊ ഒരു കാര്യം തീരുമാനമായി നമ്മുടെ അഡിഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒന്നും എനേബിൾ ആവത്തില്ല പക്ഷെ ഇനി സബ്ട്രാക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആണെങ്കിൽ തന്നെ എനേബിൾ ആകും അതുകൊണ്ട് നമുക്ക് അതിന് വേണ്ടിയുള്ള കോഡിങ് കൂടെ ചെയ്യാം ഇതും കഴിഞ്ഞു ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനാണ് കോഡിങ് ചെയ്യാം ഇതും കഴിഞ്ഞു ഇനി നമുക്ക് ഡിവിഷൻ ആണ് കോഡിങ് ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾ അഡീഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ subtraction multiplication division subtraction addition multiplication division multiplication addition subtraction division division addition subtraction multiplication okay ഇനി നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പ് ഉണ്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് എന്തോ വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എൻ്റെ ഡിസൈൻ ഇൻ്റർഫേസിൽ ഓക്കെ എൻ്റെ ഡിസൈനർ ഇൻ്റർഫേസിൽ വരുമ്പോൾ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഡിവിഷൻ ചെക്ക് ബോക്സോ അഡിഷൻസ് ചെക്ക് ബോക്സോ വല്ലതും ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ഡിവിഷൻസ് ചെക്ക് ബോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ആപ്ലിക്കേഷനിൽ അപ്പോൾ നമ്മൾ ആ ചെക്ക് ചെയ്തേക്കുവാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടും പക്ഷേ ബാക്കിയുള്ളതൊന്നും എനേബിൾ ആവത്തില്ല അതുകൊണ്ട് പിന്നെയും റിസൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് വേണം ബാക്കിയുള്ളത് എനേബിൾ ആക്കാൻ അതിന്റെ പകരം അത് ഈസി ആക്കാൻ വേണ്ടി ഞാനൊരു കോഡിംഗ് പറഞ്ഞുതരാം നമ്മുടെ ഹാഫ് പാർട്ട് കഴിഞ്ഞു ഇതുവരെ ഒരു മിസ്റ്റേക്ക് ഇല്ല നമ്മുടെ വാർണിംഗ്സ് ഒക്കെ സീറോ ആണ് ഇപ്പൊ നമുക്ക് ആ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനുള്ള ആ കോഡും കൂടെ ഒന്ന് ചെയ്യാം അന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു ബ്ലോക്ക് ഇടണം സെറ്റ് അഡീഷൻ അത് ഇവിടെ ഇടണം ഓക്കെ ഇത് ചെക്ക്ഡ് ആണ് checked to set addition checked to false ആ ഒരു ബ്ലോക്ക് ആദ്യം ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേ ബ്ലോക്ക് ഒന്ന് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ചെക്ക്ഡ് എനേബിൾഡ് ആക്കണം ഈ ഫോൾസ് ട്രൂ ആക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം അതായത് ഈ അഡീഷൻ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇവിടെ സബ്ട്രാക്ഷൻ ആക്കണം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ duplicate divide addition ഉള്ളത് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് subtraction ഉള്ളത് ചെയ്യാം addition subtraction multiplication ഡിവിഷൻ പിന്നെ ഇതും കൂടെ ഇവിടെ വേണം ഇത് സബ്ട്രാക്ഷൻ ആക്കണം ഇത് നമ്മൾ അഡീഷൻ പോലെ തന്നെ സബ്ട്രാക്ഷനും കൂടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുവാണ് ഇനി നമുക്ക് അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം multiplication addition subtraction, multiplication, division. ഇനി നമുക്ക് അങ്ങനെ ഡിവിഷനും കൂടെ ചെയ്തു കൊടുക്കാം addition കഴിഞ്ഞു subtraction മൾട്ടിപ്ലിക്കേഷൻ അടുത്തത് ഡിവിഷൻ ഇപ്പൊ ഇത്രയും സ്റ്റെപ്സ് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ അപ്പൊ നമുക്ക് അടുത്തത് എന്താ ചെയ്യേണ്ടത് ഇനിയും അടുത്തത് നമുക്കൊരു കുഞ്ഞു സ്റ്റെപ്പ് ഉണ്ട് നമ്മുടെ കോഡിംഗ് നമ്മൾ ഇടുന്ന നമ്പറൊക്കെ ഇപ്പൊ കറക്റ്റായിട്ട് വരും പക്ഷെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്തോന്ന് വെച്ചാൽ നമുക്ക് ഈ കിട്ടുന്ന ആൻസർ ഒന്ന് നമ്മുടെ ആപ്ലിക്കേഷനോട് ഒന്ന് സ്പീക്ക് ഔട്ട് ചെയ്യാൻ പറയാം അപ്പോൾ അതിന് വേണ്ടിയുള്ള കോഡിങ് കൂടെ ചെയ്തു കൊടുക്കാം അപ്പോൾ ഇവിടെ പോയിട്ട് speak when speak click do അപ്പൊ സ്പീക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തോ ചെയ്യേണ്ടേ അതിനെയും ടെക്സ്റ്റ് ടു സ്പീച്ചിൽ പോയിട്ട് call text speech one message പിന്നെ നമ്മൾ ഷോ റിസൾട്ടിൽ പോയിട്ട് ഷോ റിസൾട്ട് ടെക്സ്റ്റ് അപ്പൊ നമുക്ക് ഇപ്പൊ സ്പീക്ക് ഇതും ആയി ഇനിയും അടുത്തത് എന്ത് വെച്ചേണ്ട അതൊരു വളരെ ഈസി ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റെപ്പായിരിക്കും ഭയങ്കര ഈസിയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ക്രാഷ് ആവാതിരിക്കാൻ നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ട് when screen one back pressed close application ഇപ്പം ദേ എല്ലാം ചെയ്തു കഴിഞ്ഞ് നമ്മുടെ വാർണിങ്സ് എല്ലാം സീറോ ആണ് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ബിൽഡ് ചെയ്യണം നമ്മുടെ ആപ്ലിക്കേഷൻ ബിൽഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഡിസൈൻ പാർട്ടും കോഡിങ്ങും എല്ലാം കൂടെ കമ്പൈൽ ചെയ്തിട്ട് നമ്മുടെ ഫോണിൻ്റെ അകത്തോട്ട് കയറ്റണം അപ്പം നമുക്ക് ബിൽഡിങ്ങിലേക്ക് പോവാം ഇവിടെ ബിൽഡ് ക്ലിക്ക് ചെയ്യുക അവിടെ നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് കിട്ടും app provide Q R code for A P K text box അല്ല ഒരു ഓപ്ഷൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ കമ്പൈലിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അതെ നമുക്ക് ബാർകോഡ് കിട്ടിക്കഴിഞ്ഞു ഇനിയും നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകളിൽ ഇതാ നമ്മുടെ ആപ്പ് നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് connect with code scan Q R code നമുക്ക് സ്കാൻ ക്യു ആർ കോഡ് ഒന്ന് സെലക്ട് ചെയ്യാം നമ്മുടെ ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്യാം ഇപ്പോൾ അതെ ഇപ്പോൾ ഒരു ഓപ്ഷനിൽ ചോദിക്കും do you want to download my calculator dot A P K download അപ്പോൾ അത് ഓപ്പൺ ഇൻസ്റ്റാൾ ആവുകയാണ് നമ്മുടെ ആപ്പ് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു ഇപ്പോൾ ഡൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മെയിൻ പേജിലോട്ട് പോകുകയാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ മൈ കാൽക്കുലേറ്റർ ആപ്പ് കാണാൻ പറ്റുന്നതായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൽ ലോഡ് ആയിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഓപ്പറൻറ്റ് ഫൈവ് എന്ന് കൊടുക്കാം സെക്കൻഡ് ഓപ്പറൻറ്റ് ടു എന്ന് കൊടുക്കാം ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ അഡീഷൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫൈവ് പ്ലസ് ടു സെവൻ ആണ് അപ്പൊ നമുക്ക് ഗെറ്റ് റിസൾട്ട് ഒന്ന് ഞെക്കി നോക്കാം നോക്കൂ സെവൻ വന്നു ഇനി നമുക്ക് ഇതൊന്ന് കേട്ട് നോക്കാം ഇതേ ഓപ്പറൻസ് വെച്ചിട്ട് നമുക്ക് വേറെ ഒരു ഓപ്പറേഷൻ ചെയ്യാം സബ്ട്രാക്ഷൻ ചെയ്യാം ഫൈവ് മൈനസ് ടു എന്ന് പറയുന്നത് ത്രീ ആണ് നമുക്ക് ഗെറ്റ് റിസൾട്ട് ഞെക്കി നോക്കാം നമുക്ക് ത്രീ കിട്ടി ഇനി ഒന്ന് കേട്ട് നോക്കാം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം ഫൈവ് ഇന്റു ടു ടെൻ ആണ് നമുക്ക് കറക്റ്റ് ആൻസർ തന്നെ കിട്ടി കേട്ടു നോക്കാം ഡിവിഷൻ ചെയ്യാം ഫൈവ് ഡിവൈഡ് ബൈ ടു എന്ന് പറയുന്നത് ടു പോയിന്റ് ഫൈവ് ആണ് നമുക്കൊന്ന് റിസൾട്ട് നോക്കാം ടു പോയിന്റ് ഫൈവ് കേട്ടു നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനും എൻ്റെ കൂട്ടുകാരി ആദ്യം ചെയ്തതും ഞങ്ങളുടെ ഡിസൈനിങ് ഡിസൈനർ പാട്ടും ഞങ്ങളുടെ കോഡിംഗ് പാട്ടും മൈ കാൽക്കുലേറ്റർ ആപ്പിൻ്റെ ക്രിയേഷന് വേണ്ടി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യുമെന്ന് കരുതുന്നു ഈ വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി Do you want to have a quick peek into our QT Learn classrooms? Here's your chance. Register now only for rupees 99 and see how coding can be so much fun.